വേറെ എങ്ങോട്ടെങ്കിലും പോകുന്നതിന് മറ്റോ പറഞ്ഞിരുന്നു ഇല്ല അല്ല മാഡം അല്ല അത്യാവശ്യ ബിസിനസ് ആവശ്യത്തിനോ മറ്റോ ഇല്ല എവിടെ പോയാലും എന്നോട് പറയുന്നതാ അവസാനം വിളിച്ചപ്പോഴും വീട്ടിലോട്ട് വരുവാണെന്നാ പറഞ്ഞേ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുകയാണെന്നോ പിന്നെ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല മോർണിംഗ് വരെ ഞാൻ ട്രൈ ചെയ്തു ഫോൺ സ്വിച്ച് ഓഫ് ആണ് ഇതിനു മുമ്പ് ഇയാൾ ഇതുപോലെ മാറി നിന്നിട്ടുണ്ടോ ഇല്ല എന്തെങ്കിലും ഭീഷണിയോ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമോ അങ്ങനെയൊന്നുമില്ല മേഡം പേടിക്കേണ്ട കാര്യമില്ല കാർ ഞങ്ങൾ ലൊക്കേറ്റ് ചെയ്യുന്നുണ്ട് ഫോൺ കോൾ ട്രേസും ചെയ്യുന്നുണ്ട് വിൽ ഫൈൻഡ് ഹിം അതെ എന്തെങ്കിലും വിവരം ലഭിക്കുകയാണെങ്കിൽ സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞേക്കണേ ഇപ്പം മൂന്നാമത്തെ ആളാണല്ലോ എൻ്റെ സാറേ ബിസിനസ്സുകാരനല്ലേ എന്തെങ്കിലും വള്ളിക്കെട്ട കാണുമെന്നേ അല്ലടോ അല്ലടോ എനിക്കെന്തോ ഒരു ഇൻഡ്യൂഷൻ പോലെ താൻ അവരുടെ കാറൊന്ന് ലൊക്കേറ്റ് ചെയ്യും ശരി സാർ വേഗം വേണം ആ ഉണർന്നോ ഉറങ്ങുന്നതിനെ ശല്യപ്പെടുത്തുന്നത് ബോറാണ് അതാ ഞാൻ വിളിക്കാൻ ഏ ഓ ഓ ഓ ഓ ഓ ഓ ഓ പ്ലീസ് എന്നെ എന്നെ ഉപദ്രവിക്കരുത് എന്നെ വെറുതെ വരണം oh no no I am sorry Patrick ഇന്നലെ ഇന്നലെ ഇന്നലെ ഞാൻ ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു അതാ ഞാൻ ഉപദ്രവിച്ചത് I am extremely sorry about what happen yesterday no hard feelings ഞാൻ നിങ്ങളോട് എന്ത് തെറ്റാണ് എന്നെ ഒന്ന് വെറുതെ പറ്റൂടെ പ്ലീസ് ഞാൻ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തരാം എന്ത് വേണമെങ്കിലും തരുമോ തരാം പണം തരാം എത്ര വേണേലും തരാം എനിക്ക് എനിക്ക് ഒരു കോടി രൂപ തരും <laughs> That's too simple for you, Patrick. How about a 500 million US dollars? <laughs> <laughs> You're nothing, Patrick. You have nothing. please, <laughs> please. നിങ്ങളുടെ ഉള്ളിൽ ഒരു അല്പത്തിലെങ്കിലും ബാക്കിയുണ്ടാവും എന്നെ ഒന്ന് വെറുതെ വരണം please please yes yes yes I am kind എൻ്റെ എൻ്റെ ഉള്ളിലൊരു ദൈവമുണ്ട് എൻ്റെ ഉള്ളിലൊരു ദൈവം Therefore, therefore, I'm going to give you a chance. A second chance. Second chance of life. <laughs> no one in this world is going to give you a second chance, Patrick. <laughs> എല്ലാവരും ഒരു സെക്കൻഡ് ചാൻസ് അറിയിക്കുന്നു എനിക്കതറിയാം അതുകൊണ്ടാണ് ഞാൻ നിനക്ക് ഒരു സെക്കൻഡ് ചാൻസ് തരുന്നത് because I am kind because I am പക്ഷേ പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട് പാട്രിക് ഒരാളുടെ കൺസെന്റ് ഇല്ലാതെ ഞാൻ അയാളെ ഉപദ്രവിക്കാറുണ്ട് I I I value freedom I really value it You play a game with me. A chess game. Do you know how to play chess game? Do you know? You know? Yeah? Yeah? Yeah? Yeah? Yeah? Yeah? Yeah? നീ ജയിച്ചാൽ നിനക്ക് പോകാം യു ആർ ഫ്രീ ഒരു കണ്ടീഷനും ഇല്ല പക്ഷേ തോറ്റു പോയാൽ <laughs> you gave me the consent to kill you. <laughs> so, Patrick, let's start the game. <laughs>